നമസ്കാരം ഡി ആൻഡ് ബി യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം എന്റെ പേര് വിവേക് ഞാൻ വിവേക് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ചെറിയ ചെറുതെന്ന് പറയാൻ പറ്റില്ല എന്നാലും വലിയതും പറയാൻ പറ്റും ഒരു വെറൈറ്റി സംഭവമാണ് അതായത് നമ്മുടെ വണ്ടികളുടെ എഞ്ചിന്റെ എഞ്ചിൻ അതായത് വലിയ വണ്ടിയുടെ ചെറിയ വണ്ടിയുടെ എല്ലാ വണ്ടികളുടെ ഒരു ഇതാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് അതാണ് ഇന്നത്തെ ഒരു നിങ്ങളുടെ കണ്ടന്റ് ഞങ്ങളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് എഞ്ചിനുകളുടെ കഥയാണ് ഒരുപാട് ഒരുപാട് നേരെ നമുക്ക് എഞ്ചിൻ സാധാരണ എഞ്ചിനാണ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഒരു അടുത്തേക്ക് വരാം ഇതിനകത്തൊരു എഞ്ചിനെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഒരു പിസ്റ്റൺ ഉണ്ടാവും അതുപോലെ തന്നെ വാൽ സിസ്റ്റം ഉണ്ടാവും പിന്നെ അടിയിൽ ഡീസൽ പമ്പ് ഉണ്ടാവും അതുപോലെ ക്രാങ്ക് ചെയ്യാനായിട്ട് ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാവും അപ്പൊ ഇത് കറക്കുമ്പോ ഒരു പിസ്റ്റൺ മോളിലേക്ക് തഴുകി പോകണേന്റെ ഒരു എന്താ പറയാ റിസൾട്ട് ആയിട്ടാണ് നമ്മുടെ ഫ്ലൈ വീൽ കറങ്ങണത് അങ്ങനെ അത് അങ്ങനെയാണ് ഇത് എഞ്ചിൻ വർക്ക് ചെയ്യണത് ഇപ്പൊ സച്ചിൻ അല്ലെങ്കിൽ വിവേക് അത് കറക്കും ഇങ്ങനെയാണ് ഒരു എഞ്ചിന്റെ ഉള്ളിൽ അതായത് ഇത്രയും സ്ലോവിൽ കറങ്ങുമ്പോൾ പിസ്റ്റൺ ദേ കണ്ട് ഇത്രയും സ്പീഡിലാണ് കറങ്ങുന്നത് നമ്മളിങ്ങനെ ശരിക്കും വർക്ക് ചെയ്യണ ഒരു എഞ്ചിൻ നമ്മൾ കാണിച്ചു തരാം കണ്ടോ ഓരോ തവണ മുകളിലേക്കും താഴ്ത്തേക്കും പോകുന്നവരും വാൽവ് പോകും ഇത് കിടന്ന് കറക്കാനായിട്ട് കഷ്ടപ്പെടുന്ന കാണാം സ്പീഡിൽ കറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കുള്ള ഒരു എഞ്ചിൻ അപ്പോൾ അപ്പുറത്ത് കണ്ട എഞ്ചിൻ്റെ വർക്കിംഗ് മോഡലാണ് ഈ കാണുന്നത് അതായത് ശരിക്കും വർക്ക് ചെയ്യണ ഒരു എഞ്ചിനാണ് ഇപ്പുറത്ത് കാണുന്നത് അപ്പൊ ഇത് നമുക്ക് വെറുതെ സ്റ്റാർട്ട് ചെയ്തതാണ് അത് കളിക്കാം Thank മാർഷലിൻ്റെ സിംഗിൾ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് പവർ സ്റ്റോക്ക് ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ ആക്സലറേഷൻ എന്നൊക്കെ പറയുന്നത് ഈ കാണുന്നതാണ് കാരണം നല്ല ഇൻലൈറ്റ് ഫ്ലോ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണമെന്ന് ഈ കാണുന്നത് അതാണ് നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഓഫ് ചെയ്യണത് ഇത് നെറ്റ് ഓഫ് ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇതാണ് നമ്മളുടെ ആക്സലറേഷൻ കൊടുക്കുന്നത് അതായത് പമ്പിൻ്റെ ഫ്ലോ കുറ കൂട്ടണമെന്ന് കുറയ്ക്കണതാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ സംഭവം നടന്നത് നമ്മുടെ പാല് തുറക്കാനും അടയ്ക്കാനും അതായത് നമുക്ക് ആ ഫോർ സ്ട്രോക്ക് ആയതുകൊണ്ട് നമുക്ക് കറക്കാനായിട്ട് സിമ്പിളായിട്ട് അങ്ങനെ കറങ്ങില്ല അപ്പോൾ നമ്മൾ ആ കറ അതായത് കംപ്രഷനുള്ളിൽ കറങ്ങി ഞങ്ങളാനും കറങ്ങില്ല അപ്പോൾ അത് ഇല്ലാതാക്കാനാണ് ഈ പറഞ്ഞ ഈ സാധനം ഉള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഡബിൾ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ അപ്പോൾ പറയുന്നത് ഡബിൾ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഡീസൽ എഞ്ചിൻ ഡബിൾ സിലിണ്ടർ അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നോക്കണത് നേരത്തെ എഞ്ചിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മുകളിലത്തെ അടച്ചു ചെയ്യുന്നുണ്ട് ഇപ്പൊ തുറന്ന ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പൊ ഇതിനുള്ളിൽ വാൽവൊക്കെ കാണാം ഇത് ഈ കാണുന്നതാണ് ഈ വാൽവ് എന്ന് പറയണത് രണ്ട് വാൽവ് ഒന്ന് ഇൻലെറ്റിനും ഒന്ന് പുക പോകാനായിട്ടുള്ള വാൽവാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ റോക്ക് ക്രാംസ് നിങ്ങൾക്ക് കാണാം ഇതിലാണ് റോക്ക് ക്രാംസ് എന്ന് പറയണത് ഇപ്പൊ ഈ സംഭവമാണ് വാൽവ് ഞെക്കി പിടിക്കുന്നത് സംഭവമാണ് ഈ കാണുന്നത് ഇപ്പൊ വാൽവ് തുറന്ന് കിടക്കുകയാണ് എന്നാലും നമുക്ക് കറക്കാൻ പറ്റുള്ളൂ അതുപോലെ <laughs> അപ്പൊ അതുപോലെ തന്നെ ഇതാണ് അവിടെ ഫ്യൂവൽ ഇഞ്ചക്ടർ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കൊടുക്കണം സാധനം അങ്ങനെ പറയാം അപ്പൊ ഇത് മെക്കാനിക്കൽ ഇത് പഴയ രീതിയിലുള്ള മെക്കാനിക്കൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് അതുപോലെ വാൽവ് എന്ന് പറയുന്നത് പിസ്റ്റന്റെ ഉള്ളിലുള്ള അല്ല പിസ്റ്റന്റെ അല്ല സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ഹോളുകൾ അടയ്ക്കണ സംഭവമാണ് ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണത്തിന്റെ തുറന്നിരിക്കുന്നതാണ് തുറന്നു വെക്കാനാണ് ഈ സംഭവം തുറന്നിരുന്നാലാണ് നമുക്ക് കറക്കാനായിട്ട് പറ്റുള്ളൂ കാരണം സെൽഫ് മോട്ടർ ഇല്ലാത്ത എഞ്ചിനാണ് നമ്മൾ തന്നെ കറക്കണം അപ്പോൾ നമുക്ക് ഇതും അതുപോലെ തന്നെ നേരത്തെ സ്റ്റാർട്ടാക്കിയ പോലെ തന്നെ ഇതും സ്റ്റാർട്ടാക്കാം കൂടെ നമ്മളത് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഒരു ബൈക്കിന്റെ എൻജിൻ ഇതും ഇതുപോലെ തന്നെ വെട്ടുപൊളിച്ചത് ടു സ്ട്രോക്ക് ബൈക്കാണ് ടു സ്ട്രോക്ക് എൻജിനാണ് കാണുന്നത് അപ്പോൾ കാണാൻ കാണാൻ പക്ഷെ ഇതിനകത്ത് വേറെ കാര്യമുണ്ട് നമുക്ക് ഫോർ സ്ട്രോക്കിന് പോലെ വാൽവ് ഉണ്ടാവില്ല അതിന് വരെ പോർട്ടുകളായിരിക്കും ഈ കാണുന്നതാണ് ഒരു പോർട്ട് ഈ കാണുന്നതാണ് വേറൊരു പോർട്ട് കണ്ട ഈ ഒരു ഗ്യാപ്പ് ഒരു പോർട്ട് ഈ കാണുന്നത് വേറെ പോർട്ട് പറഞ്ഞ പോർട്ടിൽ വാലില്ല അതിനൊരു പോർട്ടാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റും സൈഡിൽ ഒരു ഓൾട്ടർനേറ്റർ കാണാൻ പറ്റും ഇതൊരു ഇതാണ് കാർബറേറ്റർ പിന്നെ അതുപോലെ ഇതാണ് കിക്കർ പിന്നെ നമ്മൾ ക്ലച്ച് എന്ന് പറഞ്ഞ സാധനം നമ്മൾ മിക്കവരും കണ്ടിട്ടുണ്ടാവില്ല ക്ലച്ച് എങ്ങനെ അപ്പോൾ അതായത് ഈ സംഗതി ഇങ്ങനെ ഇങ്ങനെ അടക്കി വെച്ചണ ബിസ്ക്കറ്റ് പോലത്തെ ഇങ്ങനെ അടക്കി വെച്ചാണ് സംഭവമാണ് ഈ ക്ലച്ച് എന്ന് പറയുന്നത് അതുപോലെ കിക്കർ എന്ന് പറയുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ കിക്കർ അടിക്കുകയാണ് പിന്നെ ടു സ്റ്റോക്ക് ആയതുകൊണ്ട് ക്ലച്ച് പിടിച്ചാലും കാര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എൻജിൻ കിക്കാൻ കിക്കറിൻ്റെ ഷാർട്ട് ഇടുന്നത് ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ഗിയറിൻ്റെ ഉള്ളിലുള്ള നടക്കുന്ന പരിപാടികൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പത്തെ കാണാൻ പറ്റും ഇതിവിടെ ഇവിടെ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല ചെറിയ ഉണ്ടോ ഒരു അനക്കങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടോ അതാണ് ഗിയർ മാറുന്നത് പരിപാടികളെന്ന് പറയണത് ഇതൊടിഞ്ഞു ഇവിടെ അങ്ങോട്ട് നീങ്ങണം നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് ഗിയറിന്റെ വർക്കിംഗ് നടക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളുടെ ടൂ സ്ട്രോക്ക് എഞ്ചിൻ അതായത് ബൈക്കിന്റെ ഒക്കെ ഇത് കാരണം സാമറായി സുസുക്കി സാമറായുടെ എഞ്ചിൻ വെട്ടിപ്പൊളിച്ച് വെച്ചാണ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീഡിയോ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു അപ്പോ ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലോട്ട് വൈകാതെ തന്നെ വരും അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവസാനിച്ചപ്പോ നമുക്ക് ഇനി ഒരു നാസല്ലേ റാസ് റാസ് റാസ് മാഞ്ഞാലി ബിരിയാണിയുടെ പേരായിട്ട് ഒരു സ്ഥലമാണ് മാഞ്ഞാലി ബിരിയാണി അവിടെ വന്നിട്ട് ഒരു ബിരിയാണി കഴിച്ച് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്തേക്കാണ് അപ്പൊ ക്യാമറമാൻ അതുലിനൊപ്പം ഞാൻ വിവേക് ഞാൻ വിവേക്